hi friends mission P S സിയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാന നായികയായ എ വി കുട്ടിമാളു അമ്മയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ മറ്റു ചില നവോത്ഥാന നായികമാരെ കൂടി നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി കേരളത്തിലെ ആദ്യ നിയമ ബിരുദധാരിയായ നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി കേരളത്തിൽ ആദ്യം നിയമ ബിരുദധാരിയായ വനിതയായ വനിതയായ നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും അന്ന ചാണ്ടിയാണ് ഇന്ത്യയിലെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിയായ ആദ്യ വനിതയും അന്ന ചാണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ കേരള ഹൈക്കോടതി ജഡ്ജിയായ നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ കേരള ഹൈക്കോടതി ജഡ്ജിയായ നവോത്ഥാന നായികയാണ് Anna Chandy Anna Chandy Indian law commission മെമ്പറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് Anna Chandy Indian law commission മെമ്പറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അണ്ണാചാണ്ടി ആരംഭിച്ച മാഗസീനാണ് ശ്രീമതി തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അന്നാചാണ്ടി ആരംഭിച്ച മാഗസീനാണ് ശ്രീമതി അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അന്നാചാണ്ടിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച നവോത്ഥാന നായികയാണ് അന്നാചാണ്ടി കേരളത്തിലെ ആദ്യ നിയമബിരുദധാരിയായ നവോത്ഥാന നായികയാണ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി ഇന്ത്യയിലെ ആദ്യ വനിതാ ഡിസ്ട്രിക്ട് ജഡ്ജി എന്നിവ അണ്ണാചാണ്ടിയാണ് ചാണ്ടിയാണ് ചാണ്ടി കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ച വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയാണ് അണ്ണാചാണ്ടി ചാണ്ടി ലോ കമ്മീഷൻ മെമ്പറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി തയ്യാറാക്കിയ മാഗസീനാണ് ശ്രീമതി അതിൻ്റെ എഡിറ്ററും അണ്ണാചാണ്ടി ചാണ്ടി തന്നെയാണ് അന്ന ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അന്ന മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും മകളായി ജനിച്ച നവോത്ഥന നായികയാണ് ആര്യ പള്ളം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും മകളായി ജനിച്ച നവോത്ഥാന നായികയാണ് ആര്യ പള്ളം ആര്യ പള്ളത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് പള്ളം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭർത്താവിൻ്റെ പേര് പള്ളം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അകത്തുമുറി മൂവ്മെൻറ്റിൻ്റെ ലീഡറായ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ള അകത്തുമുറി മൂവ്മെൻറ്റിൻ്റെ ലീഡറായ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ള പാണ്ഡ്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ ഒരു മാർച്ച് നടത്തിയ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണ യുവതികളുമായുടെ ഒരു മാർച്ച് നടത്തിയ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം വീട്ടി പട്ടതിരിപ്പാട് ആഹ്വാനം ചെയ്ത മറ മറക്കുട ബഹിഷ്കരണ യാത്ര പാർവതി നെങ്ങേരി മംഗലത്തോടൊപ്പം നയിച്ചത് ആര്യപ്പള്ളമാണ് വീട്ടി ആഹ്വാനം ചെയ്ത മറക്കുട ബഹിഷ്കരണ യാത്ര പാർവതി നെന്മേരി മംഗലത്തോടൊപ്പം നയിച്ചത് ആര്യപ്പള്ളമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ആര്യപ്പള്ളം തയ്യാറാക്കിയ ആർട്ടുകളാണ് അനന്തപുരം വർധന നീശനം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ആര്യപ്പള്ളം തയ്യാറാക്കിയ ആർട്ടുകളാണ് അനന്തപുര മർദ്ദന നീശനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തജനത്തിൻ്റെയും മകളായി ജനിച്ച നവോധന നായികയാണ് ആര്യ പള്ളം ഭർത്താവ് പള്ളം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അകത്തുപുറി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ബ്രാഹ്മണ യുവതികളുമായി മാർച്ച് നടത്തിയ നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം വീട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയിൽ പാർവതി നെമ്മേലി മംഗളത്തോടൊപ്പം പങ്കെടുത്ത നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം സ്ത്രീകളുടെ ഉന്മനത്തിന് വേണ്ടി എഴുതിയ ആർട്ടിക്കിളാണ് അനന്തപുര മർദ്ദന നീശനം മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തൃശ്ശൂർ ജില്ലയിൽ വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തജനത്തിൻ്റെയും മകളായി ജനിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനിമംഗലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തൃശ്ശൂർ ജില്ലയിൽ വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തജനത്തിൻ്റെയും മകളായി ജനിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനിമംഗലം ആര്യാപള്ളവുമായി ചേർന്ന് അന്തർജന സമാജം സ്ഥാപിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം ആര്യാപള്ളവുമായി ചേർന്ന് അന്തർജന സമാജം സ്ഥാപിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മലപ്പുറം മുതൽ കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി മലപ്പുറം മുതൽ കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം വി ടി പട്ടാതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭയുടെ യൂത്ത് വിങ്ങിനെ അഭിസംബോധന ചെയ്ത നവോത്ഥാന നായികയാണ് പാർവതി മംഗലം യോഗക്ഷേമ സഭ യൂത്ത് വിങ്ങിനെ അഭി അഭിസംബോധന ചെയ്ത ആദ്യ വനിതയും പാർവതി മംഗലമാണ് അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന്